അവിടെ ചെന്നിട്ട് പറയാണ് വിഷം കെട്ടിക്കോ you are the hero you are acting Kannada പടത്തിൽ കന്നഡ പടത്തിൽ എം ജി ആർ എന്നോട് മലയാളത്തിൽ സംസാരിച്ചു ഒരു മനുഷ്യനോട് മലയാളം സംസാരിക്കില്ല തമിഴേ പറയൂ പക്ഷെ വേറെ ഇല്ല മാത്രമേ ഉള്ളൂ എന്നോട് മലയാളത്തിൽ സുഖമായിട്ട് സംസാരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് ഒറ്റയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കൂടെ അഭിനയിക്കുന്ന കലാകാരിയാണല്ലോ അവര് നായികയാണ് പക്ഷെ ഞാൻ മാത്രം വന്നു മറ്റാസ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം ചെമ്മീൻ്റെ ഓഫീസാണ് വലിയൊരു ഡൈനിങ് ടേബിൾ ആ ഡൈനിങ് ടേബിൾ മുഴുവൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ വിതറിയിട്ടിരിക്കും <laughs> ഇദ്ദേഹം ഈ ബുൾഗാനിയൻ താടിയും തടവിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഞാനിങ്ങനെ കയറി അവിടെ കൊണ്ട് നിന്നു സർ വരട്ടെ എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കൈ കാണിച്ചു ഒരക്ഷരം വേണ്ടുന്നില്ല അവിടെ ഇരുന്നു പിന്നെയും കുറേ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കുറേ നേരം മിണ്ടുന്നില്ല അവസാനം പറഞ്ഞു ഒരു ഒരു പേപ്പർ എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു അതൊന്ന് വായിച്ചു നോക്കും അതിൽ മുരളി എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം അതുകൊണ്ട് അത് മുഴുവൻ ഫുള്ളായിട്ട് വായിക്കും വായിച്ചു വായിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു ആ ക്യാരക്ടർ എങ്ങനെയുള്ള നടൻ അഭിനയിച്ചാൽ നന്നാവും ഞാൻ പറഞ്ഞു അത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ഒരു ധിഷണാശാലിയാണെന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ കാരണം അതാണ് സംഭവം അങ്ങനെയുള്ള ഒരു നടൻ തന്നെ വേണം ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാഘവന് ചെയ്യാൻ പറ്റൂ എനിക്ക് അത്ഭുതം ഞാൻ ആരുമല്ല ഞാൻ സ്റ്റെണ്ണായി പോയി ഞാൻ സ്റ്റെണ്ണായിട്ട് വലിയൊരു സംവിധായകൻ ഞാൻ പറയുന്നു അങ്ങനെയുള്ള ഒരാൾ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ലാത്ത എന്നോട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു ഞാൻ അമ്പരന്ന് പോയി പക്ഷെ ആ ഒരു നേരെ അമ്പരന്നെങ്കിലും ഞാൻ വിട്ടില്ല ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു ധൈര്യമായിട്ട് കുട്ടനെ ഗൗതമാന്നൊരു വിളി എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഗൗതമാ വിളിക്കുന്നു ഗൗതമൻ വരുന്നു തിരുവനന്തപുരം രാഘവൻ എൻ എസ് ഡിന്ന് പഠിച്ച് വന്നതാണ് രാഘവനാണ് മുരളി ചെയ്യാൻ പോകുന്നത് വെരി ഗുഡ് ഗൗതമൻ എന്നിട്ട് ഗൗതമനെ പരിചയപ്പെടുത്തി ഗൗതമൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച് ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്നെ അസിസ്റ്റ് ചെയ്യുന്നത് ഗൗതമനാണ് ഇനി നിങ്ങൾ രണ്ടുപേരും ഇരുന്നോളൂ ഇരുന്നിട്ട് ആ കഥാപാത്രത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുക ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങാണ് നെക്സ്റ്റ് വീക്ക് ഷൂട്ടിങ്ങാണ് എൻ്റെ ഈശ്വര ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് വിളിക്കാൻ ഇത്രയും നാൾ ഞാൻ വിളിച്ചില്ല മാസം ഞാൻ അവിടെ പോയിട്ട് എത്രയോ മാസങ്ങളോളം ഞാൻ വിളിച്ചില്ല അഭിനയിക്കാൻ ചെയ്തു ആ എത്രയോ സിനിമകളിൽ അഭിനയിച്ചു എന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് വിളിക്കാൻ തോന്നിയത് അടുത്ത ആഴ്ച ഷൂട്ടിംഗ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതും ഈ പറഞ്ഞതുപോലെ വെയിറ്റിങ്ങിലാണ് കായൽക്കരയിൽ സംഭവിച്ചതുപോലെ വെയിറ്റിങ്ങിലായിരുന്നു മഹാത്ഭുതം എന്നേ പറയാൻ പറ്റും അന്ന് എനിക്ക് താടിയൊക്കെ ഉണ്ടായിരുന്നു താടിയിലായിരുന്നു ആ കഥാപാത്രം വളരെ പ്രത്യേകതയുള്ള പ്രത്യേകതയുള്ള കഥാപാത്രമാണ് ഇൻവാലിഡ് ആണ് കാല് നടക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ് കിടന്നിട്ടും പിന്നെ വീൽ ചെയറിലും മാത്രമാണ് പ്രത്യേക കഥാപാത്രമായിരുന്നു അതിലെ പാട്ടുകൾ എല്ലാം കവിതകൾ എല്ലാം കവിതകളാണ് എല്ലാം കവിതകളാണ് അതാണ് എൻ്റെ എന്നെ ഇന്നേ വരെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ ക്യാരക്ടർ അതാണ് അത് എല്ലാ പത്രങ്ങളും അത് വളരെയധികം പ്രശംസിച്ചു അത് അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയുക അവാർഡ് എന്ന് പറയുന്നത് മാതൃഭൂമിയിൽ സിനിക്ക് ഏറ്റവും നന്നായിട്ട് എഴുതുകയായിരുന്നു അതിഗംഭീരമായിട്ട് എഴുതി സിനിക്ക് സാധാരണ എഴുതൂല മോശമായിട്ട് എഴുതൂ അസലായിട്ട് എഴുതി പ്രത്യേകിച്ചും എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഗംഭീരമായിട്ട് എഴുതി സാറി മലയാളത്തിൽ ഒരു ഒരു നവ സിനിമ പ്രസ്ഥാനം തന്നെ കെട്ടിപ്പടുത്ത ആളാണ് പി എൻ മേനോൻ അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളിലും അങ്ങാണ് നായകൻ ചെമ്പരത്തി ആകട്ടെ കണ്ടിട്ടാണ് ഈ അഭയം കണ്ടിട്ടാണ് എന്നെ ചെമ്പരത്തിയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ചെമ്പരത്തിയാണ് ആദ്യത്തെ പടം എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാട് പേര് ഇന്നും ആരോ എന്നോട് സംസാരിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞു അതിന് മുമ്പായിരുന്നു അഭയ എന്നുള്ള രാമുകാരേട്ടൻ്റെ വളരെ പ്രശസ്തമായ ചിത്രം അത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചത് തന്നെ അഭയക്ക് ചെമ്പരത്തിയിൽ അങ്ങനെ പക്ഷെ ചെമ്പരത്തി മലയാറ്റൂരിൻ്റെ കഥ തിരക്കഥ വളരെ ഭംഗിയായിട്ട് വന്നു അതിമനോഹരമായിട്ട് വന്നു അതിൻ്റെ പ്രൊഡ്യൂസർ വലിയ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് S K Nair S K Nair അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തു ആ പടത്തിന് വേണ്ടി എന്നോണം അദ്ദേഹം മലയാള നാട് എന്നുള്ള പത്രം ഇറക്കി മനസ്സിലായില്ലേ അതെ അത് പിന്നീട് മലയാളത്തിന്റെ ഭാഗമായി മാറി പിന്നെ ഉഗ്രം ഗംഭീര പത്രമായി മാറി അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിരുന്നു പ്രൊമോട്ട് ചെയ്യാനായിരുന്നു അതോടുകൂടി മറ്റുള്ള പത്രങ്ങളും എല്ലാവരും ഗാനരംഗങ്ങളെ സാറിന് വലിയൊരു ഭാഗ്യമാണ് അതിലെ പാട്ടുകൾ ചക്രവർത്തിനെയൊക്കെ അതെ അതെ അതെ അതൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആ ഇത് ആ ഞാൻ പറയാൻ കായൽക്കരയിൽ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇൻഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ ഞാനും അയ്യരും കൂടി നേരെ മൈസൂരിലേക്ക് പോവാണ് മനസ്സിലായില്ലേ അദ്ദേഹത്തിൻ്റെ പടം ഷൂട്ടിങ്ങിന് വേണ്ടി കന്നഡ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോവുകയാണ് ഞാനത് അസിസ്റ്റ് ചെയ്യണമല്ലോ അദ്ദേഹത്തെ അങ്ങനെ പോവുക പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാംഗ്ലൂർ വിട്ടു വിട്ടതിന് ശേഷം അവിടുന്ന് ആഹാരം ബാംഗ്ലൂർ കഴിഞ്ഞ് ആഹാരം കഴിച്ചു രാത്രി രാത്രിയാണ് പോകുന്നത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഹീറോ ഇല്ല കേട്ടോ നമ്മുടെ ഹീറോ ഇല്ല ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല അദ്ദേഹം വരുന്നില്ല അപ്പം നമ്മൾ ഷൂട്ടിങ് ഉടനെ ഷൂട്ടിങ് തുടങ്ങണ്ടേ മറ്റന്നാളല്ലേ ഷൂട്ടിങ് മറ്റന്നാൾ ഷൂട്ടിംഗ് ആണ് നാളെ നമ്മൾ പോയി എല്ലാം അറേഞ്ച് ചെയ്തിട്ട് മറ്റന്നാൾ ഷൂട്ടിംഗ് ആണ് സെറ്റിൽ സെറ്റിലാണ് അല്ല അത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് no problem I have arrange everything അവിടെ ചെന്നിട്ട് പറയാണ് വിഷം കിട്ടിക്കോ you are the hero you are acting Kannada പടത്തില് കന്നഡ പടത്തിൽ അങ്ങനെ കന്നഡ പടത്തിൽ ആദ്യം തന്നെ എടുത്തത് പാട്ട് സീനാണ് അത് സ്റ്റുഡിയോക്കകത്തല്ല അത് പുറത്ത് ഗാർഡനിൽ പോയി ഞങ്ങൾ ഗാർഡനിൽ പോയി എടുത്തു പാട്ട് സീൻ പി ബി ശ്രീനിവാസാണ് പാടിയത് നല്ല നല്ല മനോഹരമായൊരു പാട്ട് ഹീറോയിൻ ഞാൻ അതാണ് ആദ്യം പിക്ചറൈസ് ചെയ്തത് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ഭാഗ്യം സാറ് ഡബ് ചെയ്ത തന്നെയായിരുന്നു കന്നഡ പടത്തിൽ അല്ല അല്ല അല്ല ഡബ് ചെയ്ത കുറച്ച് കഷ്ടപ്പെട്ടു അത് അഭിനയിക്കാൻ <laughs> ഭാഷ അറിയാതെ കഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു തന്നു എന്നാലും പോട്ടെ ഒന്ന് അങ്ങനത്തെ ഒരു സബ്ജക്റ്റും ആയിരുന്നു അത് പ്രത്യേക സബ്ജക്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം ആദ്യം കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഈ സമയത്തിപ്പോൾ എടുത്താൽ എങ്ങനെ ശരിയാവൂ എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് ആ അതാണ് എല്ലാവരും ചോദിക്കുക അപ്പോൾ എപ്പോൾ എടുക്കണം നമ്മളൊരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് മനുഷ്യര് കുറച്ച് ശരിയാവും അപ്പോഴെടുത്താൽ പോലെ കാലം മാറിയ സിനിമയായിരുന്നു അദ്ദേഹം ആ സമയത്ത് മനുഷ്യർ അത്രയും അന്ന് ആവേണ്ട മനുഷ്യർ ഇപ്പോഴാകണമെന്ന് ചിന്തിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയാവാൻ അതാ സംഭവിച്ചു പടം ഫെയിൽ ആയി പോയി സാറിൻ്റെ കരിയറിലെ തന്നെ മറ്റൊരു ശ്രദ്ധേയ ചിത്രമാണ് ഗായത്രി അതിൻ്റെ കഥയും മലയാറ്റൂരിൻ്റെ ആണല്ലോ അതും ആ ഒരു ഓർമ്മകൾ പറയാം സുരേന്ദ്രത്തായിരുന്നല്ലോ അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത് മലയാറ്റൂരിൻ്റെ അത് അതിഗംഭീരമായൊരു സിനിമയായിരുന്നു അത് അതൊരു ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ പ്രേമിക്കുന്ന ഒരു ധോബി അലക്കുകാരൻ <laughs> അതാണ് കഥ അത് അന്നത്തെ പഴയ കാലഘട്ടമായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചത് അന്നത്തെ കാലത്ത് ആരും അംഗീകരിക്കില്ല അത്തരത്തിലുള്ളൊരു കഥ നല്ലൊരു കഥയായിരുന്നു അത് ശുചീന്ദ്രം അമ്പലത്തിലും പരിസരത്തുമാണ് വെച്ചാണ് ഷൂട്ട് ചെയ്തത് അമ്പലത്തിൻ്റെ പരിസരം അവിടെ പിന്നെ ഞാൻ അലക്കുന്നതും മറ്റുമൊക്കെ അവിടെ ഒരു ചെറിയൊരു ഒഴുകുന്നുണ്ടല്ലോ ഒരു ചെറിയൊരു കനാൽ താമ്രപള്ളി നദി ചെറിയൊരു കനാല് പോലെയേ ഉള്ളൂ അത് അത് അതിലാണ് നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തത് പിന്നെ അത് പിന്നെ ഞാൻ സൈക്കിളിൽ ഈ വസ്ത്രങ്ങളുമായിട്ട് പോകുന്നത് അഴുക്ക് വസ്ത്രം കൊണ്ടുവരിക പിന്നെ അലക്ക് അലക്കിയതുമായിട്ട് പോവുക ഇതൊക്കെയാണ് പോകുന്നതും പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ലവ് സീനും കാര്യങ്ങളും ഒക്കെ പാട്ടല്ലേ മനോഹരമായ പാട്ടുകളുണ്ട് അതിൽ അതിമനോഹരമായ പാട്ടുകൾ അതൊക്കെ നന്നായിട്ട് എടുത്തു എന്നുള്ളതാണ് സാറാ ആ സുരേന്ദ്ര എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് അവിടെ ഒരുപാട് അഗ്രഹാരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഷൂട്ട് ചെയ്ത അവിടെ വെച്ചായിരിക്കാം അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായിരുന്നു ഈ കഥ ഇതാണെന്നുള്ളത് <laughs> മനസ്സിലായിരുന്നു അത് ഒരു ഇല്ലല്ല ആ സമയത്തൊക്കെ പ്രശ്നമായിരുന്നില്ല പ്രോബ്ലം അല്ല അതുപോലെ സാറിന്റെ ഒരു ചെമ്പരത്തി കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് നമ്മളോടൊക്കെ വലിയ താല്പര്യമായിരുന്നു ജനങ്ങൾക്ക് ഇപ്പോ പ്രത്യേകിച്ചും ഇപ്പോൾ ചെമ്പരത്തി കഴിഞ്ഞുകൊണ്ട് എന്നോടൊക്കെ വലിയ താല്പര്യമാണ് അപ്പൊ ഞാനൊരു ധോബിയായിട്ട് ബ്രാഹ്മണ സ്ത്രീയെ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുണ്ടെങ്കിലും അവർ വലുതായിട്ട് കാണിക്കില്ല അതുകൊണ്ട് ആ ഒരു ഇഷ്ടം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് നല്ല ഒരു നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു അവിടെ എല്ലാവരും ഓഡിയൻസിന് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു സാറിന്റെ തന്നെ കരിയറിൽ വേറെ വല്ല പ്രധാനപ്പെട്ട സംഭവമാണ് ഐ വി ശശിയുടെ ഉത്സവം അത് അന്നത്തെ ഒരു താരസങ്കല്പങ്ങളെ മൊത്തം മാറ്റിമറിച്ച് ഒരു വളരെ പ്രത്യേകതയുള്ള കഥയെല്ലാം പ്രത്യേകതയുള്ള ചിത്രമാണ് എ വി സി പിൽക്കാലത്ത് മലയാള സിനിമയിലെ കൊമേഴ്സ്യൽ സിനിമയിലെ ഏറ്റവും വലിയ രാജാക്കന്മാർ ഒരാളായി നിന്നൊക്കെ പറയാമെന്നുള്ളതാണ് ആ ഒരു ഓർമ്മ പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും ഐ വി ശശിയെ നമുക്ക് ഓർക്കാതിരിക്കാനേ പറ്റില്ല കാരണം ഐ വി ശശി ഒരു മനുഷ്യന് ഇങ്ങനെ ഒന്നാവണം ആയിത്തീരണം എന്നുള്ളൊരു അഭിവാഞ്ചയുണ്ടല്ലോ അത് ഒരു സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന രീതിയിലുള്ള അഭിവാഞ്ചി ആയിരുന്നില്ല ഐ വി ശശിയുടേത് ഒരു അതിലും എത്രയോ മേലെയാണ് അത്ഭുതകരമായ ഒരു വാഞ്ച എന്ന് പറയുന്നത് ഞാനായിത്തീരും എനിക്ക് സംവിധായകൻ തന്നെ ആവണം വലിയൊരു സംവിധായകനാകണം എന്ന് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടും പുറത്ത് പറഞ്ഞുകൊണ്ടും ഇരുന്ന ഒരു വ്യക്തിയാണ് ഐ വി ശശി <laughs> എനിക്ക് നന്നായിട്ട് അറിയാം ഐ വി ശശി നേരത്തെ ആർട്ട് ഡയറക്ടറായി പിന്നെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തു ആ സമയം മുതലേ എനിക്കറിയാം ഇവിടെ ക്യാമറാമാൻ വിപിൻ ദാസ് എൻ്റെ പടത്തിൻ്റെ ക്യാമറാമാനാണ് എന്നിട്ട് വിപിൻ ദാസ് വിപിൻ ദാസ് സംവിധാനം ചെയ്ത ചിത്രം അതിൽ ഐ വി ശശിയായിരുന്നു ആർട്ട് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും രണ്ടും ഐ വി ശശിയായിരുന്നു ഐ വി ശശിയെ പിന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഐ വി ശശിയുടെ അനിയനും ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ അന്ന് അപ്പോഴൊക്കെ ഈ ഒരു തരം എന്താ പറയുക സിനിമ കണ്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഐ വി ശശി വിടില്ല ഏത് സിനിമയും കാണും കാണുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കാണുന്ന പോലെയല്ല ഷോർട്ട് ബൈ ഷോർട്ടായിട്ടാണ് കാണുക അതെങ്ങനെ കാണും നമുക്ക് അത്ഭുതം തോന്നും കാര്യം ഇത് പാസ് ചെയ്ത് പോവില്ലേ പക്ഷേ ഒരു സ്ലോ മോഷനിലാണ് മുപ്പര് കാണുക എങ്ങനെയാണെന്ന് അറിഞ്ഞൂട അത്ഭുതമാണ് ഓരോ ഷോട്ടും അത് എത്രയുണ്ട് എത്ര ഫ്രെയിം വരും എന്ന് വരെ അദ്ദേഹത്തിന് പറയാൻ പറ്റും അങ്ങനെയാണ് അത്തരത്തിലാണ് അത് എത്ര സെക്കൻഡ്സ് ഉണ്ട് ഒരു ഷോട്ട് എത്ര സെക്കൻഡ്സ് ഉണ്ട് ചില ഷോട്ട് വലിയ ഷോട്ടായിരിക്കും കേട്ടോ ആ ഷോട്ട് എത്ര സെക്കൻഡ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കി വെച്ചു അത്രയ്ക്ക് ഇതായിരുന്നു അങ്ങനെ വന്ന പാർട്ടിയാണ് അപ്പം ഉത്സവം ചെയ്യുമ്പോൾ ഉത്സവത്തെ ആണ് ആദ്യത്തെ ആദ്യത്തെ ചിത്രം ഉത്സവമാണ് ഉത്സവം ചെയ്യുന്നതിന് മുമ്പ് അതെങ്ങനെ എടുക്കണം എത്ര ഷോർട്ട്സ് അതിൽ വേണം ഇതെല്ലാം വരച്ചുണ്ടാക്കി ഷോർട്ട് ബൈ ഷോർട്ടായിട്ട് തിരിച്ച് അതിമനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടെടുത്ത ചിത്രമാണ് പ്രമേയം വ്യത്യസ്തമാണ് പ്രമേയം വ്യത്യസ്തം വ്യത്യസ്തമായ പ്രമേയം ഒരുപാട് കഥാപാത്രങ്ങളുള്ള ചിത്രം വ്യത്യസ്തമായ പ്രമേയം അതിൽ ഈ പറഞ്ഞ പോലെ സാറിന് കിട്ടിയൊരു ഭാഗ്യമാണ് പാട്ടുകൾ അതെ അതെ നല്ല പാട്ടുകൾ നല്ല പടവുമായിരുന്നു അസലായിട്ട് ജീവിതം അതുപോലെ തന്നെ ഐ വി ശശിയുടെ തന്നെ വാടക ഒരു ഹൃദയം ആകട്ടെ അല്ലെങ്കിൽ അങ്ങാടിയിൽ എല്ലാത്തിലും എല്ലാം തീർച്ചയായിട്ടും അങ്ങാടിയിലെ ജയന്റെ ഡയലോഗ് പ്രസിദ്ധമായ ഡയലോഗ് <laughs> അന്നത്തെ കാലത്ത് വളരെയധികം ഏറ്റു അത് അങ്ങാടിയിൽ അങ്ങനെ ഒരു ചുമട്ടു തൊഴിലാളി അങ്ങനെ പറയുമ്പോൾ അത് ആ സമയത്ത് അത് വളരെ കരക്റ്റായിട്ട് അത് ആ അതൊക്കെ രാമപുരം ഡയലോഗും പിന്നെ അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഏറ്റു എന്നുള്ളതാണ് അതൊന്നും ചിലപ്പോ ഈ ഈ ഇക്കാലത്തൊന്നും ഏൽക്കില്ല അത് ഓരോ സമയമാണ് ഓരോ കാലഘട്ടത്തിൻ്റെതാണ് ഓരോ ചിത്രങ്ങളും അങ്ങനെയാണ് കാലഘട്ടത്തിൻ്റെതാണ് ചിത്രം അത് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു രാജഹംസത്തിലെ സാറിന്റെ കഥാപാത്രം അതെ അതെ വളരെ വളരെ വളരെ നല്ല കഥാപാത്രം ഈ സാറിൻ്റെ ഒരു അഭിനയ ജീവിതം നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ പലർക്കും അന്ന് ഈ അമാനുഷ കഥാപാത്രങ്ങളാണ് പക്ഷേ സാറിൻ്റെത് സാധാരണ നമ്മൾ കണ്ടുമുട്ടും നിത്യേനെ കണ്ടുമുട്ടും അത് വലിയൊരു ഭാഗ്യമായി വളരെ നാച്ചുറലായിട്ടും ഉള്ള കഥാപാത്രങ്ങളാണ് അമാനുഷ കഥാപാത്രങ്ങളല്ല ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ പക്ഷെ എന്നാലും അല്ലാത്ത അന്നത്തെ ഒരു സൂപ്പർ താരം പ്രേം നസീർ ആയിരുന്നല്ലോ അദ്ദേഹം സാറുമായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾ വലിയ അടുപ്പത്തിലായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ അടുപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായത് മധുചേട്ടനുമായിട്ടാണ് മധുചേട്ടനുമായിട്ടാണ് കൂടുതൽ അടുപ്പം ഒന്നാമത് ഞങ്ങളുടെ സ്കൂളിൽ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്ന ആ ഒരു അടുപ്പം പിന്നെ അഭയം തൊട്ടുള്ള അടുപ്പം പിന്നെ ഞങ്ങൾ മെഡ്ലാൻഡ് സ്റ്റുഡിയോയിൽ ഒരുമിച്ച് കുറേ ചിത്രങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു ഒരുപാട് ചിത്രങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു അതിൻ്റെതായ അങ്ങനെയുള്ളൊരു ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ സ്വന്തം ഒരു ചേട്ടനും അനിയനും എന്നുള്ള രീതിയിലാണ് സ്വന്തം ചേട്ടൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ഞാൻ അങ്ങനെയാ കാണുന്നത് മെർലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ സാറിന്റെ ഒരുപാട് ചിത്രങ്ങൾ മെർലാൻഡിന്റെ ഹിറ്റ് ചിത്രങ്ങൾ ആ അദ്ദേഹം പി ബന്ധം തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ ഒരു മകനെ പോലെയാ കണ്ടിരുന്നത് അത് ആ ഫുൾ ഫ്രീഡം ആയിരുന്നു ഞാൻ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം അദ്ദേഹം സ്വീകരിക്കുകയും അപ്പോൾ അതിൽ ഈ ബെർലാൻഡിനെ കുറിച്ച് പറയുമ്പോഴേ പല ചിത്രങ്ങളിലും സാറിന്റെ നായികയായിട്ട് അവരുടെ വിജയശ്രീ ആയിരുന്നു പല പ്രസ്തമായ ഗാനരംഗങ്ങളിലും ഒക്കെ തന്നെ മരിച്ചുപോയി അപ്പോൾ കുറിച്ച് ആ മരിച്ച സന്ദർഭത്തെക്കുറിച്ച് എങ്ങനെ ഓർക്കുന്നു ഇപ്പോൾ ഒരകാല മരണം പെട്ടെന്ന് ആ അതിപ്പം അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല ആ സമയത്ത് എല്ലാ നടീനടന്മാരും എന്ന് വെച്ചാൽ മുഖ്യമായ മലയാള നടീനടന്മാരെല്ലാം അന്ന് ബാംഗ്ലൂരായിരുന്നു ഓ അവിടെ ഷൂട്ട് കിടക്കായിരുന്നു ഷൂട്ടിങ്ങിന് വേണ്ടി അന്ന് ഹരിഹരന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു അയലത്തെ സുന്ദരി എന്ന പടം അതിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു എല്ലാവരും ഞാനുണ്ടായിരുന്നു ഞാനും ശ്രീവിദ്യയും പ്രേം നസീർ ജയഭാരതി അടൂർഭാസി ശ്രീലത മൂന്ന് ജോഡികളായിരുന്നു പിന്നെ ഒരുപാട് പേര് മുത്തയ്യ ഒരുപാട് അന്നത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ടായിരുന്നു സകലരും അവരെല്ലാവരും അവിടെ ഒരു ഹോട്ടലിലാണ് താമസിച്ചത് ഒരേ ഒരു ഹോട്ടൽ അന്നാണ് അപ്പോഴാണ് ഈ മരണം സംഭവിക്കുന്നത് പക്ഷെ ഞാൻ മാത്രം വന്നു മദ്രാസിൽ നിന്ന് പങ്കെടുത്തു സാർ പങ്കെടുത്തു എനിക്ക് വരാൻ പറ്റി എന്നുള്ളതാണ് സംഭവം അന്ന് അവിടെ ഷൂട്ടിങ് ക്യാൻസലാവാൻ പറ്റിയില്ല ആയില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു കലാകാരിയാണല്ലോ അവർ നായികയാണ് ഞാൻ നെക്സ്റ്റ് പങ്കെടുക്കാൻ പോവാണ് എല്ലാവരുടെയും കൂടെ അഭിനയിക്കുന്നവർ തന്നെയാണ് വിജയശ്രീ അവരുടെ എല്ലാം കൂടെ അഭിനയിക്കുന്നത് ശരിക്കും അപ്പോൾ അപ്പോൾ ഇങ്ങനെ എന്നുള്ള പ്രശ്നം വന്നു അപ്പോൾ നല്ല കാലം ഞാൻ അതിന് മുമ്പ് വേറൊരു ചിത്രത്തിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ മറ്റേ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോഴും ആ മറ്റേ ഹോട്ടലിലുണ്ട് നല്ല കാലം ഞാൻ ഉടനെ അവരെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉടനെ ബുക്ക് ചെയ്യണം മദ്രാസിലേക്ക് തിരിച്ച് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിന് എനിക്ക് ഇങ്ങോട്ടും ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ഓ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പം തന്നെ ബുക്ക് ചെയ്തു എന്നെ ഉടനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടു കയറ്റി വിട്ടു അവിടെ റിസീവ് ചെയ്യാൻ ആളുണ്ടായി അവിടെ മണി മണിയന്തിക്കാടിൻ്റെ അസിസ്റ്റൻ്റ് അവിടെ ഉണ്ടായിരുന്നു കറക്റ്റ് മണിയന്തിക്കാടാണ് എൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ഉടനെ അവിടുന്ന് പിന്നെ കല്ലിയൂർ ശശി കല്ലിയൂർ ശശി ആയിരുന്നു മണിയന്തിക്കാടിൻ്റെ അസിസ്റ്റൻ്റ് അന്ന് കല്ലിയൂർ ശശി പിന്നെ വലിയ പിന്നെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ വലിയ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ ആണ് അപ്പോൾ അദ്ദേഹമാണ് എന്നെ റിസീവ് ചെയ്തത് മദ്രാസിൽ റിസീവ് ചെയ്തു എന്നെ വീട്ടിൽ കൊണ്ടാക്കി എന്നിട്ട് പിറ്റേന്ന് ആളെ തന്നെ എന്നെ പിന്നെ വിജയശ്രീയുടെ വീട്ടിൽ കൊണ്ടുപോയി രാവിലെ പിറ്റന്നല്ല അന്ന് അന്ന് തന്നെ അന്ന് എന്നെ വീട്ടിൽ പിറ്റേന്നതല്ല അപ്പം തന്നെ അപ്പം തന്നെ നേരെ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ വിജയശ്രീയുടെ വീട്ടിലേക്ക് പോയി അവിടെ ഇതെല്ലാം കണ്ടു ചടങ്ങ് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു എന്നിട്ട് പിറ്റേന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട് രാവിലെ ആറ് മണിക്ക് ഫ്ലൈറ്റ് ഏഴ് മണിയായപ്പോൾ ഞാൻ അവിടെ എത്തി ബാംഗ്ലൂരിൽ മടങ്ങിയെത്തി അതൊരു നല്ല ഒരു കാര്യമാണ് കാരണം നമ്മൾ കൂടെ അഭിനയിച്ചൊരു കലാകാരിയല്ലേ അവർ പങ്കെടുക്കണമല്ലോ തീർച്ചയായും അപ്പം അതുപോലെ ബന്ധപ്പെട്ടാണ് സാർ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ ഒറ്റപ്പെട്ട പറഞ്ഞ ചിത്രം അല്ല സ്മിത ആണ് ആ പാട്ട് ഇതിലേ ഏകനായി എന്നുള്ള പാട്ട് രംഗത്ത് അങ്ങ് അന്ധനായിട്ട് അഭിനയിക്കുന്ന ആ സീനൊക്കെ ഉണ്ട് ഈ ആ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് സിൽക്കസ്മിത സിൽക്കസ്മിത ആയിരുന്നു അതോ പഴയ പേരിൽ തന്നെയാണ് അവർ അറിയപ്പെട്ടത് അന്നത്തെ കാലത്ത് സിൽക്ക് സ്മിത എന്നൊന്നും അറിയില്ലായിരുന്നു സ്മിത ഞാൻ അപ്പൊ വന്ന കാലമല്ലേ സ്മിത എന്നേ അറിയുള്ളൂ തെലുങ്ക് നടി തെലുങ്ക് നടിയാണ് നല്ല കുട്ടിയായിരുന്നു കേട്ടോ ഷി വാസ് വെരി നൈസ് വളരെ നല്ല കുട്ടിയാണ് പിന്നെ അങ്ങനെയുള്ള രീതിയിൽ അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം പിന്നെ അവർ അഭിനയിച്ചു അഭിനയിക്കുന്ന കാര്യത്തിൽ സിൻസിയർ ആയിരുന്നു വളരെ നന്നായിട്ട് അഭിനയിച്ചു നന്നായിട്ട് ചെയ്തു വളരെ നല്ല കുട്ടിയായിരുന്നു ഷി വാസ് വെരി നൈസ് എൻ്റെ അനുഭവത്തിൽ ഒരു നല്ല കലാകാരി നല്ല കുട്ടിയായിരുന്നു നല്ല എണ്ണം കേട്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ സങ്കടം തോന്നി തീർച്ചയായിട്ടും അതെ സാധാരണ പലരും മരിക്കും അതുപോലെ ചിന്തിക്കുകയുള്ളൂ പക്ഷെ അതല്ല നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരിക്കുമ്പം ഉണ്ടാകുന്ന വിഷമം നമുക്കുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതുപോലെ റാണി ചന്ദ്രയും രാണിചന്ദ്രൻ അത് വേറൊരു രീതിയിലാണ് രാണിചന്ദ്രൻ്റെ കൂടെ വേറെയും കുറേ പടങ്ങളിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുക അതാണ് ആ സമയത്താണ് അതിനു വേണ്ടി വന്നതാ അതിനു മുമ്പ് ദുബായിൽ പോയി ഗൾഫിൽ പോയി ദുബായിൽ നിന്ന് വന്നേ പറ്റൂ എന്നിട്ട് വേണം ഞങ്ങളുടെ കൂടെ ഫ്ലൈറ്റിൽ കയറി അമേരിക്കയിലേക്ക് പോകാൻ അതിനു വേണ്ടി വരാൻ വേണ്ടി അഞ്ച് പേര് റാണിചന്ദ്രയും റാണിചന്ദ്രൻ്റെ അമ്മയും സിസ്റ്റേഴ്സും ഇവരഞ്ച് പേര് അഞ്ച് പേർക്ക് ടിക്കറ്റ് ഇല്ല കിട്ടിയില്ല നോക്കിയപ്പോൾ വേറൊരു അഞ്ച് പേര് ഉണ്ട് അതിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അവരെ മാറ്റി ഒരു സ്റ്റാറിൽ അവരെ മാറ്റി അവരോട് പറഞ്ഞ് നിങ്ങൾ അടുത്ത വേറൊരു ഫ്ലൈറ്റിന് പോയിക്കോ ഇവർ വേഗം ചെല്ലണം ചെന്നില്ലെങ്കിൽ ആ ഫ്ലൈറ്റ് മിസ്സാവും മറ്റേ അമേരിക്കയിൽ പോകുന്ന ഫ്ലൈറ്റ് മിസ്സാവും അവരിതിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരെ താഴെ ഇറക്കി വിട്ടിട്ട് ഇവര് കയറിപ്പോയി അങ്ങനെയാണ് അവര് മരിച്ചില്ല ഇവര് മരിച്ചു ഓരോ എന്താ പറയുക വിധി എന്നേ പറയാൻ പറ്റൂ ഇപ്പൊ വേറെ വഴിയില്ല ഞങ്ങൾക്കും പോയേ പറ്റൂ കാരണം അവിടെ എല്ലാവരും ചെയ്തിരിക്കണേ അവിടെ കംപ്ലീറ്റ് അവരും എല്ലാവരും തെളിയും അത്രയ്ക്ക് അപകടമാണ് നിയമപ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ കാര്യം അധോഗതിയാണ് കാരണം എല്ലാം അവർ നെറ്റ്വർക്ക് ചെയ്തിരിക്കുകയാണ് ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഫങ്ഷൻ അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് എല്ലാം കണക്റ്റഡാണ് അങ്ങനെ അറേഞ്ച് ചെയ്തത് തെറ്റിക്കാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല പോകേണ്ടി വന്നു പോകേണ്ടി വന്നു നിങ്ങൾ പോകേണ്ടി വന്നു തികച്ച് ചേട്ടനുണ്ട് ജമിനി ഗണേശൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റും ഞങ്ങൾ എല്ലാവരും കൂടെ പോയി വേറെ വഴിയില്ല പോയി പോയേ പറ്റൂ പോയേ പറ്റൂ അങ്ങനെ റാണിചന്ദ്രയ്ക്ക് പകരം മല്ലിക വന്നു മല്ലിക അപ്പം അങ്ങ് ദീർഘകാലം ചെന്നൈയിൽ താമസിച്ചിരുന്നു അപ്പം അവിടെ നമ്മൾക്ക് മലയാളികൾക്ക് എപ്പോഴും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരാളുണ്ട് എം ജി ആർ മുഖ്യമന്ത്രി വരെയായ കലാകാരൻ അദ്ദേഹമായിട്ട് വ്യക്തിയുടെ അടുപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ പക്ഷേ എനിക്കൊരു അത്ഭുതം തോന്നിയ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് അടയാറിലെ സത്യ സ്റ്റുഡിയോ സത്യ സ്റ്റുഡിയോ സത്യ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് നടത്തിയിരുന്നു ഞാനതിൽ മുഖ്യവേഷം ചെയ്യുന്ന ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങാണ് നടക്കുന്നത് അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒന്ന് വിഷ്ണു ഒന്ന് നടന്ന് നടക്കുക ഞാനവിടെ വെറുതെ ഇരിക്കില്ല എപ്പോഴും അങ്ങനെയാണ് ഞാൻ പുറത്ത് ഗാർഡനിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ് പെട്ടെന്ന് തോളിൽ ഒരു കൈ കൈ വന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എം ആണ് സുഖമാണല്ലോ അല്ലേ മലയാളത്തിൽ ആ മലയാളത്തിൽ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു നമ്മൾ നന്നായിട്ട് പോകുന്നുണ്ട് സുഖമാണ് നന്നായിട്ട് പോകുന്നുണ്ട് എനിക്ക് എന്താ പറയണത് കൂടാ നന്നായിട്ട് പോകുന്നുണ്ട് ശരി അപ്പോൾ കാണാം ഒരു മനുഷ്യനോട് മലയാളം സംസാരിക്കില്ല തമിഴേ പറയൂ പക്ഷെ വേറെ ഇല്ല <laughs> മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആരും കേട്ടിട്ടില്ല നല്ല <laughs> എന്നോട് മലയാളത്തിൽ സുഖമായിട്ട് സംസാരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ അതാണ് എൻ്റെ ഒരു അനുഭവം എം ജി ആർ എന്നോട് മലയാളം സംസാരിച്ചു ആരുമില്ല അതുകൊണ്ട് സംസാരിച്ചിട്ട് പോയി ഒരു എന്നിട്ട് അദ്ദേഹത്തിന്റെ നാഞ്ചിൽ മനോഹരൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ മനോഹരൻ വളരെ അടുത്തുള്ള ആളല്ലേ അദ്ദേഹമായിട്ട് എനിക്ക് അടുപ്പം അദ്ദേഹമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു ഇദ്ദേഹത്തെ ഞാൻ വേറെ കാര്യം മുമ്പ് കണ്ടിട്ടില്ല കാര്യം പറഞ്ഞപ്പോൾ സ്വകാര്യം പറഞ്ഞു ഇതൊരു സ്വകാര്യമാണ് കേട്ടോ അദ്ദേഹം മലയാളിയാണല്ലോ ഇതൊരു സ്വകാര്യമാണ് കേട്ടോ അയ്യോ ദൈവമേ സാർ അതുപോലെ നമുക്ക് ഇനി ഒന്ന് അറിയേണ്ടത് സംവിധാനത്തിലേക്കായിരുന്നു കിളിപ്പാട്ട് സംവിധാനം ചെയ്തു അതിൽ മനോഹര പാട്ടുമുണ്ട് ആരോടും പറയരുത് കാറ്റ് എന്നുള്ള പാട്ടൊക്കെ ഉള്ള ആ ഒരു ഓർമ്മ പറയാമോ കിളിപ്പാട്ട് ഞാൻ സംവിധാനം ഒക്കെ പഠിച്ച് സംവിധായകനാകണം എന്നൊക്കെ വിചാരിച്ച ആളാണ് അങ്ങനെയാണ് അയ്യരടുത്ത് വരുന്നതും ചെയ്യാൻ പോയതും ഒക്കെ പക്ഷേ പിന്നീട് ഞാൻ നടനായി മാറി എന്നെ ആക്ടറായി തന്നെ ആക്കി മാറ്റി എന്നുള്ളതാണ് സത്യം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അഭിനയം തുടർന്നു വന്നു എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നതോടുകൂടി അങ്ങനെ ഒരു ബിസിയായൊരു കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞ് പലരും വന്നു എൻ്റെ അടുത്ത് അപ്പം ഞാൻ അവരെയൊക്കെ ഇതിൻ്റെ ദോഷവശം മനസ്സിലാക്കി പറഞ്ഞു വിട്ടു ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഉള്ള കാശ് നിങ്ങൾ വേറെ എന്തെങ്കിലും വെച്ച് അല്ലെങ്കിൽ കാരണം നിങ്ങൾ കൂടുതൽ കാശുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാരും വന്നില്ല ഏറ്റവും കൂടുതൽ കാശുണ്ടെങ്കിൽ കളയത്തക്ക രീതിയിലുള്ള കാശുണ്ടെങ്കിൽ ഞാൻ പറയും നമുക്ക് കുറച്ച് കാശ് കളഞ്ഞേക്കാം കളയാൻ തയ്യാറായിട്ട് വരികയാണെങ്കിൽ പക്ഷേ അതല്ല ഇത് നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ കാശാണ് ഇത് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് അത് പിന്നീട് ഒരു പക്ഷേ എങ്ങാനും ഫെയിലായി പോയാലും എന്തിനാ അത് റിസ്ക് എടുക്കുന്നു അതുകൊണ്ടത് വേണ്ട നിങ്ങൾ പോയി വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യും പറഞ്ഞു കിട്ടും ഇങ്ങനെ വിടുകയാണ് ചെയ്തത് പലരെയും പക്ഷേ പിന്നീട് ഞാനൊന്ന് മാറി നിൽക്കേണ്ട സമയം വന്നപ്പോൾ കാരണം ആരും വലുതായിട്ട് വിളിക്കാതെയായി ഞാൻ എനിക്ക് ഈ ചാൻസ് അങ്ങോട്ട് ചോദിക്കാൻ അറിയില്ലല്ലോ കാരണം എനിക്ക് ചാൻസ് ഇങ്ങോട്ട് വന്നു വന്നിട്ടുള്ള ശീലമായതുകൊണ്ട് അല്ലെങ്കിലും ഞാൻ ആണ് ആരോടും ചോദിക്കുന്ന അറിയില്ല അത് ഒട്ടും അറിയില്ല പിന്നെ മറ്റൊരു രീതിയിൽ ഒരു ബിസിനസ് മൈൻഡും ഇല്ല അല്ലെങ്കിൽ നല്ല സമയത്തൊക്കെ വേണമെങ്കിൽ പറയാം എൻ്റെ ഡേറ്റ് ഉണ്ട് കേട്ടോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ പറയുന്നവരുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ എൻ്റെ ഡേറ്റ് ഉപയോഗിക്കാം എന്നൊക്കെ പറയാം <laughs> <laughs> ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ടും ഞാൻ അതിലൊന്നും നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ സംവിധായകനായാലോ പക്ഷെ എങ്ങനെ സംവിധായകനാകും ഒരു പ്രൊഡ്യൂസർ വേണ്ടേ വന്ന പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ തിരിച്ചയച്ചു ഇനിയിപ്പോൾ ഒരു പ്രൊഡ്യൂസറെ നോക്കി അങ്ങോട്ട് പോകാൻ പറ്റുമോ പറ്റില്ല ആലോചിച്ച് വന്നപ്പോൾ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ എൻ്റെ റിലേറ്റീവ്സൊക്കെ മുമ്പോട്ട് പോകും പറഞ്ഞു ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും നമ്മളൊക്കെ ഉണ്ടല്ലോ ചെയ്യാൻ അപ്പോൾ എന്നെ അവർ പ്രൊഡ്യൂസറാക്കി അവരും അതിൻ്റെ കൂടെ നിന്നു അങ്ങനെയാണ് കിളിപ്പാട്ട് എന്നുള്ള പടം വന്നത് റിലേറ്റീവ്സ് അല്ല റിലേറ്റീവ്സ് ആണ് അതിന് കാരണക്കാർ നടനും സംവിധായകനും ആ കഴിഞ്ഞു ഒരു കരിയറിൽ വളരെ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ സംവിധാനം ചെയ്തു ഞാൻ കന്നഡത്തിൽ സംവിധാനം ചെയ്തു ഒരു ലണ്ടനിലുള്ള ഒരു പ്രൊഡ്യൂസർ വന്നു അപ്പോഴെനിക്ക് തോന്നി നമുക്ക് നന്നായിട്ട് ചെയ്യാം കന്നഡത്തിലായിക്കോട്ടെ റിസ്ക് വേണ്ട അവിടെ ഒരു പിന്നെ ഇത് കിട്ടും സബ്സിഡി കിട്ടും അപ്പോൾ അവിടുന്ന് സബ്സിഡി കിട്ടുന്ന കാശിൽ നമുക്ക് എടുക്കാം അങ്ങനെ ചെയ്തതാണ് അങ്ങനെ ചെയ്തു ഏതായാലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അങ്ങയുടെ സിനിമ ജീവിതത്തിലൂടെ കടന്നു പോകാൻ സമയം അനുഭവിച്ചതിന് നന്ദി നമസ്കാരം വളരെ സന്തോഷം നല്ലത്